ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാഫ് ഡ്യൂ ഡാഫ് ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് സൗണ്ട് ചാലഞ്ച് ആണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു വന്നാലോ അപ്പൊ ഫൈമ അതിനാണ് നമ്മള് കളിക്കുന്ന ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഗ്ലാസ്സിലും കുറച്ച് ഇതിൽ കുറച്ച് വെള്ളമാണ് ഇതിൽ പകുതിയോളം വെള്ളം ഉണ്ടാവും ഇത് ഫുള്ള് ഉണ്ട് അപ്പം നമ്മൾ ഇതും ഇങ്ങനെ ഇത് ഇതും അടിച്ചു വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ശബ്ദം വേറെയാണ് പകുതിയിലെ പകുതിയുടെ ഗ്ലാസ്സും അടിച്ചു അപ്പോൾ അതിൻ്റെ ശബ്ദം വേറെയാണ് അപ്പോൾ ഈ ഫുള്ളുള്ള ഗ്ലാസിൻ്റെ ഗ്ലാസിൻ്റെ അടിച്ചു അപ്പോൾ അതിൻ്റെ ശബ്ദം വേറെയാണ് അപ്പം നിങ്ങളെ കണ്ണ് കിട്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു ഏത് ഗ്ലാസ്സിലാണ് അടിച്ചതെന്ന് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പത്ത് ചാൻസ് ഉണ്ടാവും അപ്പൊ ഈ പത്ത് ചാൻസിലും റെഡി ആക്കി റെഡി ആക്കിയാലാണ് നിങ്ങൾക്ക് ഈ ഈ നമ്മൾ ഈ താഴ്ത്തിരിക്കുന്ന ഈ ലൈസ് കിട്ടുള്ളൂ അതായത് പുതിയൊരു ആ മിഠായിയാണിത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് പോവാം അതിന് തന്നെ റെഡിയാണോ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് അതിന് ഞാൻ ടാസ്ക് കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാന് അടിക്കാൻ പോട്ടെ കേട്ടോ ചെയ്യുന്നുണ്ട് നീ കണ്ണു നയിച്ചോ ആ നീ ഇത് ഇതുകൊണ്ട് അടിക്ക് ഫസ്റ്റ് ജയിച്ചിട്ടുണ്ട് എല്ലാരും നിങ്ങളൊക്കെ കണ്ടില്ലേ അതിനാണ് പഠിച്ചത് അടിച്ചത് അപ്പൊ ഫസ്റ്റത്തെ അതിനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ അടുത്ത് ഫാമിലി ആണ് ഫാമിമ ചെയ്യല്ലേ ഇത് വാക്കാൻ പോവാണ് ഏതാ ആ നിങ്ങൾ കണ്ണു നയിച്ചോ അതല്ല കാണിച്ചു തരാ ഓക്കെ അതിനാണ് രണ്ടാമത്തെ തന്നെ റെഡിയാണോ കേട്ടോടെ ശബ്ദം ആ തുറന്നോ കണ്ണ് ഏതാന്ന് നോക്കി കേട്ടോക്ക് ഇതും ഇതും ഇതും തെറ്റി ഏ തെറ്റി ഒരു ആവശ്യമുള്ളൂ ഒറ്റ ആവശ്യം ഫൈമർ ആയിട്ടില്ലേ ചേച്ചി ഞാൻ പോവാണ് ആ കണ്ണു തയ്ച്ചോ ഏതാന്ന് നോക്കി നോക്ക് ഫസ്റ്റ് അതിനെ റെഡിയാണോ ഓക്കെ ഇതുമേ കൊട്ടാ പോവാണ് ആ കുട്ടി കണ്ണു നയിച്ചു കണ്ണു വെച്ചു അറിയില്ല നീയാണ് നോക്കണ്ടേ ഔട്ടായി ഫൈമ റെഡിയാണോ നന്നായി കേട്ടോട്ടാ കഴിച്ചോ നോക്കിയോക്കെ ഏതൊക്കെയാണെന്ന് ആ നിന്റെ ഇതിലാക്കിക്കോ അതിനാണ് റെഡിയാണോ നാലാമത്തെ ചാൻസിന് ഓക്കെ ഞാൻ തൊട്ടേ പോട്ടാ ക്ലാസ്സിമേ ഏതുമേ അറിയില്ല വാ ടൈം റെഡിയാണ് നാലഞ്ച് ചാൻസിന് ഓക്കെ ഞാൻ തട്ടാൻ അയച്ചോ ശ്രദ്ധിച്ച് ചെയ്തോ തെറ്റി അതിനാണ് ലാസ്റ്റത്തെ ചാൻസ് ആണ് അടിക്കാൻ പാടുമ്പോ കണ്ണയച്ചോ അറിയില്ല അറിയില്ല ഫൈമ ലാസ്റ്റ് ഫൈനൽ ചാൻസ് നിങ്ങൾ റെഡിയാണോ ഞാൻ തട്ടാ പോവാണ് ശബ്ദം ക്ലിയർ ആയി കേട്ടോ ഇപ്പൊ ഇപ്പോഴത്തെ നമ്പർ എന്ന് വെച്ചാൽ രണ്ട് ഒന്നാണ് ഇപ്പൊ തട്ടാ പോവാണ് കണ്ണയച്ചോ ഔട്ട് ആവോ ഫൈനൽ അറിയില്ല ഇന്ന് ശബ്ദം നോക്കി നോക്ക് ഔട്ടായി നമ്മുടെ അതിനാന്റെ ഫാമിലി ചാനലിൽ നിന്നിട്ട് പൊന്നൂസിന് ഒരു ആഗ്രഹം പൊന്നൂസ് റെഡിയാണോ ഞാൻ തൊട്ടാ പോണ ക്ലാസ്സിന് കണ്ണ് കണ്ണയച്ചോ നീ തോറ്റി വീണ്ടും <laughs> ഇതിലിപ്പോ ജയിച്ചിട്ടുള്ളത് അതിനാനാണ് അതിനാണ് സമ്മാനം കൊടുക്കാനായിട്ട് ഒരു ഫായനെ വിളിക്കാറ് കൊടുത്തു നോക്ക് ആളുകളെ കൊടുത്താ ഫ്രണ്ട്സ് നമ്മുടെ അതിനാന് ഫായ്മേന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനാന് സംസാരിക്കാൻ നിനക്ക് അപ്പൊ അവിടെ ഫൈവിലത്തെ പാട്ടൊക്കെ പാട്ട് ഫൈവിൽ പാട്ട് പാടി ആദ്യത്തെ പാട്ട് പാടി വെച്ചാ പാട്ട് പാടിയ നീ പാട്ട് നീ പാട് നീ പാടിയ <laughs> ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു പുതുപുത്ത വീഡിയോ പിന്നെ കാണാൻ ബൈ ബൈ ബൈ ബൈ പറയും